ഗുഡ് ഈവനിങ് നമുക്ക് തുടങ്ങാം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ആളുകളല്ലാത്ത കുറെ ആൾക്കാർ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു പുതിയ ആൾക്കാരുടെ പേരൊക്കെ കാണുന്നു നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്ന പേപ്പർ ഫോറിൻ ട്രേഡ് എന്നുള്ള പേപ്പറായിരുന്നു അതിനു മുമ്പ് നമുക്ക് വീണ്ടും സബ്ജക്റ്റ് ഒക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടോ പേപ്പറുകൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഫസ്റ്റ് ഇയർ എംകോമിന്റെ പേപ്പറുകൾ ഇതുവരെ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടോ കയറിയിട്ടുണ്ടോ പുതിയതായിട്ട് ഒന്നുകൂടി ഓടിച്ച് പറയാം പക്ഷേ എം എംകോമിന് എത്ര പേപ്പറാണ് ആറ് പേപ്പറുണ്ട് സെക്കൻഡ് ഇയറും ആറ് പേപ്പറുണ്ട് ഫസ്റ്റ് ഇയർ ആറ് അസൈൻമെന്റ് സെക്കൻഡ് ഇയറും ആറ് അസൈൻമെന്റ് പന്ത്രണ്ട് പേപ്പർ ഫസ്റ്റ് ഇയർ പഠിക്കാനുള്ള പേപ്പറുള്ള ഇന്റർനാഷണൽ ഓറിയന്റഡ് ആണ് അതിൽ I B O one international business environment എന്നുള്ള paper I B O two international marketing എന്നുള്ള paper I B O three international trade എന്ന paper B four documentation of trade ആണ് five logistics management international logistics ആണ് ആൻഡ് സിക്സ് ഇന്റർനാഷണൽ ഫിനാൻസ് ഇങ്ങനെ ആറ് പേപ്പറുകളാണ് ഫസ്റ്റ് നമുക്ക് കവർ ചെയ്യാനുള്ളത് ആറ് പേപ്പറുകൾ ഇന്റർനാഷണൽ ബേസിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ കുറേ എലാബറേഷൻ മാത്രമേ ഉള്ളൂ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുള്ള കൊമേഴ്സ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ വലിയ ബുദ്ധിമുട്ടുള്ള അല്ല അതിൻ്റെ ഒരു എക്സ്റ്റൻഷനൊക്കെ ആയിട്ട് മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ട് ട്രേഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് എൻവയോൺമെന്റ് കേട്ടിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അതെല്ലാം ഇന്റർനാഷണലൈസ് ചെയ്ത് കുറച്ചുകൂടി വൈഡായിട്ട് തന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എക്സാമിനേഷൻ പാറ്റേൺ ഒക്കെ പറഞ്ഞു എട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ഇതുവരെയുള്ള പാറ്റേൺ എങ്ങനെയായിരുന്നു അതിൽ അഞ്ചെണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യണം ഓരോന്നിനും ഇരുപത് മാർക്ക് വെച്ചിട്ട് ഹൺഡ്രഡ് മാർക്കിലാണ് നാൽപ്പത് മാർക്ക് പാസ്സാകുന്നതിന് വേണം നാൽപ്പത് മാർക്ക് കിട്ടാൻ കിട്ടണമെങ്കിൽ മിനിമം ഒരു എസ് ഐക്ക് എട്ട് മാർക്കെങ്കിലും കിട്ടണം എട്ടഞ്ച് നാൽപ്പത് എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ എട്ടഞ്ച് നാൽപ്പത് മിനിമം കിട്ടിയാൽ പോലും നമുക്ക് ജയിക്കാം പാസ്സാകാം അസൈൻമെന്റ് കൂട്ടിയല്ല പാസ്സാകുന്നത് പാസ്സാകാൻ സെപ്പറേറ്റ് മിനിമം വേണം എന്നുള്ള ഓർക്ക് അസൈൻമെന്റ് പിന്നീട് അതിന്റെ കൂടെ മാർക്ക് ആഡ് ചെയ്യപ്പെടും ഇന്റേണൽ മാർക്ക് പോലുള്ള സംവിധാനമാണ് നമ്മൾ ഐ ബി ഒ ഫോറിൽ തുടങ്ങി ഫോർ എന്നുള്ള പേപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് ട്രേഡ് ആരൊക്കെ കേൾക്കാം നമ്മൾ പറഞ്ഞു വന്ന സബ്ജക്റ്റ് ഏതായിരുന്നു ഫോറിൻ ട്രേഡ് എന്നുള്ള സബ്ജക്റ്റിൽ സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് ടെക്സ്റ്റിലേക്ക് കയറി അവിടെ നമ്മൾ എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള various measures taken by government of India അതിൽ ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നു വേറെ ഡിഫറെന്റ് പോളിസികളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പോകുന്നതാണ് പിന്നീട് export processing zone export oriented units export houses ഇതിനെക്കുറിച്ചൊക്കെ ഷോർട്ട് നോട്ട് നോക്കി വെക്കണം കാരണം അഞ്ചോ പത്തോ മാർക്കൊക്കെ ചോദിച്ച് കാണാറുണ്ട് എന്നും പറഞ്ഞാൽ തുടങ്ങി അതിൽ ഇ പി സെഡ് അല്ലെങ്കിൽ ഇ ഒ യു എന്ന് പറഞ്ഞാൽ എന്താണ് ട്രേഡിംഗ് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സ് അതിനെക്കുറിച്ചുള്ള എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നു created by developing countries for the purpose of promoting the development of export-oriented manufacturing industries. ഇപ്പൊ ഡെവലപ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ ഡെവലപ്പ് ഇത് സാധാരണ ഡെവലപ്പിംഗ് കൺട്രികളിലാണ് for the purpose of promoting development of export oriented manufacturing industry The zones are intended to provide an internationally competitive duty-free environment <clears throat> for export production at low cost. ഞാൻ മൂന്നാല് സെന്റൻസ് മെയിൻ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം സോൺ ഇന്റൻഡഡ് ടു പ്രൊവൈഡ് എന്തിനാ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇന്റൻഡഡ് ടു പ്രൊവൈഡ് internationally competitive duty-free environment for export production at low cost. This enables the products of EPZ to be competitive both quality-wise and price-wise. Quality-wise and price-wise ok competitive ആവുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് every zone provide basic infrastructural facility like developed land road power water supply sanitation standard design factory building അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളൊക്കെ ഉണ്ടാവും എന്തോ പേജ് നമ്പർ ഒന്ന് പറയാമോ പേജ് നമ്പർ ഫിഫ്റ്റി വൺ സെക്കൻഡിൽ okay then then main objectives of setting up EPZ ഒരു അഞ്ചാറ് ഒബ്ജക്റ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് generating foreign exchange earning creating employment opportunity attracting foreign capital But again, the main point transfer of technology, acquiring and upgrading labor management skill and linkages between EPZ industries and domestic economy. <clears throat> and first uh, introduced in the year 1965, which was Kandla Free Trade Zone. The zone that was set up subsequently were named as Export Processing Zone to mainly emphasize the zone must concentrate on production and value addition. ഇനി അതിൻ്റെ ഏതൊക്കെയാണ് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺസ് എന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടുമൂന്നെണ്ണമൊക്കെ നമ്മൾ എഴുതി വെക്കാൻ പഠിക്കണം കണ്ട്ല ഫ്രീ ട്രേഡ് ആദ്യത്തെ വന്നത് കൃത്യമായിട്ട് എഴുതണം പിന്നെ സാന്റാക്രൂസ് നോയിഡ മദ്രാസ് ഉണ്ട് കൊച്ചിനുണ്ട് അങ്ങനെ കുറെ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് export promotion industrial park scheme അടുത്ത ഒരു സ്കീം കൊടുത്തേക്കുന്നതാണ് centrally sponsored export promotion industrial park scheme introduced in 1994 with a view to involving state government in the creation of infrastructural facility for export oriented അതാണ് അതിന്റെ main point E e P I P അഞ്ചു മാർക്കിനൊക്കെ കയറി വരാം central government has approved many proposal for the establishment of E P I P in the states of Punjab Haryana Himachal Pradesh കുറെ സ്ഥലങ്ങളിൽ കുറെ സ്റ്റേറ്റുകളിൽ രാജസ്ഥാൻ കർണാടക കേരള തമിഴ്നാട് ഒക്കെ ഉണ്ട് അങ്ങനെ export oriented units scheme of export oriented units came to being around 1980 December 31st as an extension of scheme free trade zone. It was envisaged as a unit which would export 100 percentage its product. ഇപ്പോൾ എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് പെർസെൻറ്റേജും എക്സ്പോർട്ട് ആണ് complementary to the E P Z scheme there is hardly any difference between an export oriented unit located inside the zone and the export oriented unit located outside the zone. It adopts the same production regime but offers wide option in location with reference to factors like source of raw material, ports of export, or inland facility, availability of technological skill, existence of industrial base and the need for large area of land for the project. In matter infrastructure export processing zone provide basic infrastructure. ഇതൊക്കെ infrastructure provide, facilities facilities in ചെയ്യുന്നു export and promote, you know, ഫെസിലിറ്റികളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് developed land for construction of factory shed standard design factory building providing ready build shed road power water supply drainage in addition customs clearance is arranged with the zone at no extra charge customs clearance ഒക്കെ ഈസിയാണ് provision is made for locating banking, post office facility, and offering offices of clearing agent in the service center located in each zone. Export processing zone and export oriented unit schemes conceived as instruments of export promotion ഇതൊക്കെ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എല്ലാം എന്താണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ആണ് various incentive and facilities are offered to the units to make their product internationally competitive അതിന് എലിജിബിലിറ്റി ഒക്കെ പറയുന്നുണ്ട് units undertakes undertaking to export their production of goods and service may be set up under the export oriented unit scheme undertaking export their entire production ആണ് അങ്ങനെയുള്ള യൂണിറ്റുകളാണ് ഈ സ്കീമിലോട്ട് വരെ export processing zone scheme electronic hardware technology park scheme software technology park scheme Such units may be engaged in manufacture, service, trading, development of software, agriculture, including agro-processing, aquaculture, animal husbandry, biotechnology, horticulture, horticulture, pisciculture, viticulture, and uh, maybe export all products except prohibited item. Net foreign exchange earnings as a percentage of export and minimum export performance. The unit shall be net foreign exchange earner. ഇങ്ങനെയുള്ള യൂണിറ്റുകൾ ഫോറിൻ എക്സ്ചേഞ്ച് ഏണർ ആവണം minimum net foreign exchange earning as a percentage of exports and minimum export performance shall be specified ഇത്ര മിനിമം എക്സ്ചേഞ്ച് ഏർണിംഗ്സ് ഒക്കെ സ്പെസിഫൈ ചെയ്യുന്നു legal undertaking unit shall execute a legal undertaking with development of commissioner concerned with concerned and in the event of failure to fulfill the performance as stipulated would be liable to penalty ഒരു അണ്ടർടേക്ക് ലീഗൽ അണ്ടർടേക്കിംഗ് ഉണ്ട് അതിൽ ഫെയിലിയർ വരുത്തിയാൽ പെനാൽറ്റി ഉണ്ടാവും approvals application for approval of E O U and E P Z are to be address to the development commissioner of E P Z in the case of E P Z and secretariat at for industrial approval in the case of E O U അതിന്റെ ബെനിഫിറ്റ് ഒക്കെ നോട്ട് ചെയ്തോളൂ പത്ത് മാർക്കിനൊക്കെ ചോദിച്ച ഇത്രയും കാര്യങ്ങൾ എഴുതി പോരണം importability of goods these units may import without payment of duty on all types of goods ഒക്കെയാണ് ഇതിന്റെ പ്രധാന അഡ്വാൻറ്റേജ് വേണം ഒരു ഡ്യൂട്ടി അടയ്ക്കാതെ ഗുഡ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം including capital goods required for manufacture service trading or in connection connection with the good should be should not be prohibited item of imports then second hand capital goods also may be important അങ്ങനെയുള്ള ഏരിയയിലേക്ക് സെക്കൻഡ് ഹാൻഡ് സാധാരണ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഒന്നും ഇമ്പോർട്ടബിൾ അല്ല പക്ഷെ ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും second hand apple goods may be may also be imported D T A sales also it is expected that എൻ്റെ പ്രൊഡക്ഷൻ യു ഇ പി സിയുടെ unit shall be exported twenty five percentage of the production can be sold in domestic tariff area at concessional duty rate subject to the fulfilment of minimum value additional additional അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഒക്കെ Then other supplies detail following supplies in detail shall be counted towards fulfillment of export performance. Supplies affected in domestic tariff area DTA in terms of the policy. Supplies affected in DTA against payment in foreign exchange. Firing export through status holder. An EOU EPZ unit may export goods manufactured by it through a merchant exporter. അതാണ് സ്റ്റാർ ഹൗസ് സ്റ്റാർ സ്റ്റാർ പദവിയൊക്കെ കൊടുക്കുന്ന ഹൗസ് വഴിയും അവർക്ക് എക്സ്പോർട്ട് കണ്ടക്ട് ചെയ്യാം then some samples <clears throat> These units may, on the basis of records maintained by them and prior intimation to customs authority, supply or sell samples in the DTA. Then entitlement of supplies from DTA, supplies from DTA to UOU units will be regarded as deemed export. But the export are to and besides being eligible for eleven entities of the entitlement of the policy will be, will be eligible for reimbursement of central sales tax, exemption from payment of central excise duty, അതൊക്കെ അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് inter unit transfer is possible transfer of manufactured goods among E O E P Z units will be allowed subcontracting these units may on the base of annual permission from the assistant commissioner or customs subcontract part of their production process in D T A may also involve change of home or nature of the goods through job work by, by units of in the duty in the area. കുറേ അധികം പോയിന്റ്സ് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് sales of unutilized material units usable is unable for valid reason to utilize the goods it may dispose them in the dta disposal of scrap പറഞ്ഞിട്ടുണ്ട് scrap waste in the process collection were sold or disposed in the DTA. Trading units may, may, may be subject to achievement of positive prescribed export performance. അതെല്ലാം അതിൻ്റെ എന്താണ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്ന കുറേ അധികം പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് അത്രയും ഒരു അഞ്ചാറ് അഡ്വാൻറ്റേജ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക ദെൻ സ്പെഷ്യൽ എക്കണോമിക് സോണിനെ കുറിച്ച് അടുത്ത പേജിൽ കൊടുത്തേക്കുന്നു സ്പെഷ്യൽ എക്കണോമിക് സോൺ അപ്പം ഇത് ഇതേ കാര്യങ്ങൾ തന്നെ അവിടെ എഴുതാം ഈ എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സും സ്പെഷ്യൽ എക്കണോമിക് സോണിനും ഒക്കെ പറയുന്നത് have been conceive to augment export through manufacturing and thereby generating employment private sector has been actively associated with establishment of special fiscal and regulatory regime have, have been implemented for CES so that they can boost export in a hassle-free environment supported by the state of the art infrastructure service on the, of the international standard. Concept of CES was first introduced by the government of India in the year 2000. Note ചെയ്യുക രണ്ടായിരത്തിലാണ് സെസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് at present there are eleven operational SEZ in India special economic zone 40. In addition, over 40 sets have been approved and are currently under establishment. ഇതൊക്കെ അന്നത്തെ ആ ഒരു ഇതിൽ പറയുന്ന കാര്യങ്ങളാണ് eligibility specifically delineated duty-free enclaves and shall be deemed to be foreign territory for the purpose of trade operation and duties and tariff. Goods and services coming from DTA into cess shall be treated as export. Cess unit may be established for the manufacture of specific goods or providing services. Import മുമ്പ് പറഞ്ഞ പോലെ D T in SEZ goods can be imported procured from D T without payment of duty gems and jewellery units may also procure gold silver platinum through nominated agencies S units may be may export all and goods and services except prohibited item of exports in I ITs. അതിലെല്ലാം അപ്രൂവലും പറഞ്ഞിട്ടുണ്ട് എന്താണ് proposal for setting of SEZ unit other than the service sector shall be approved or rejected by the unit's approval committee within 50 days. Proposal of setting up uh, CES requiring industrial license may be granted approval by the development commissioner. after clearance of proposal by the CES board of approval and Department of Industrial Policy and Promotion within 45 days of merits. Positive foreign exchange earning അവിടെയും പറയുന്നുണ്ട് SEZ units including gems and jewellery unit shall achieve positive NFP ഇപ്പി annually cumulative as per the policy minimum investment uh, in building plant and machinery by a unit special economic uh, zone shall be 50 അവിടെയും ബെനിഫിറ്റ് അപ്പുറേ കുറെ ബെനിഫിറ്റ് പറഞ്ഞു അത് പറഞ്ഞ പോലെ ഇവിടെയും ബെനിഫിറ്റ് പറഞ്ഞു സെയിം തന്നെയാണ് trading including labelling repacking minor processing unit set up in SEZ trading including labelling repacking minor processing may import or procure good from D T A Reconditioning, repair, and re-engineering goods may be imported or procured locally for physical export in freely convertible foreign currency after reconditioning, re repair, re-engineering, sales in DTA. May uh, these units may sell goods including by products and services in DTA. When sales disposal of uh, rejects waste scrap അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുമ്പ് പറഞ്ഞല്ലോ സബ് കോൺട്രാക്ടിങ് പോസിബിൾ ആണ് inter unit transfer possible self certification അങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ അടുത്ത് export house trading house star trading house super star trading house ഓരോരുത്തരുടെയും പെർഫോമൻസ് അനുസരിച്ച് കൊടുക്കുന്ന റെക്കഗ്നീഷനാണ് റെക്കഗ്നീഷൻ കൊടുക്കുക the objective of the scheme is to recognise establish exporters as export house trading house star trading house super star trading house with a view to building marketing infrastructure and expertise required for export promotion എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എക്സ്പോർട്ട് പ്രൊമോഷൻ എന്ന ഉദ്ദേശത്തോടു കൂടി റെക്കഗ്നൈസ് ചെയ്യുന്നതനുസരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവും എന്നുള്ളതാണ് such houses should operate as highly professional and dynamic institution and act as important instrument of export അതിനുള്ള eligibility criteria merchant as manufacture exporter service provider export oriented units unit located export processing zone special economic zone shall be eligible for such a recognition. Criterion, the eligibility criterion for such a recognition will sh shall be on the basis of uh, free on board value of export of goods and nadathuna export inde value vechittana ee recognition provided, including software export made directly as well as on the basis of services rendered by the service provider. The export made both in free foreign exchange and the Indian rupee shall be taken into account. An export made by subsidiary company also taken into consideration. Calculation of net foreign exchange. For the purpose of calculation of net foreign exchange earned on export, the value of all licenses, including the value of 2.5 times of EBB credit earned granted on and the value of duty-free gold, എല്ലാം കൺസിഡർ ചെയ്യുന്നു recognition for state cooperation with a view to encouraging parti- participation of state government, union territory, export promotion, one state cooperation nominated by the respective state government, union territory may be recognized as export house, even though the criterion for such a recognition is not fulfilled by it. Benefit ഒക്കെ നോട്ട് ചെയ്യുക എന്താണ് they are entitled to avail the facilities of duty entitlement passbook scheme advance licence for physical export intermediate supply and deemed export. They are permitted to maintain foreign currency accounts for the settlement of payment for import, repayment of foreign currency loans, and they may avail the facility of marketing development assistance. The other facility include performance of training of personnel, preference of training trade delegation, membership of apex body, exemption from free pre-shipment inspection, green channel facility. There are certain facility for other then gold golden status certificate exporters who have attained export house trade trading house star trading house superstar trading house status for three terms or more they continue to export shall be eligible for golden status certificate രണ്ട് മൂന്ന് തവണയൊക്കെ ഇത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡൻ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാകും the certificate would be would enable them to enjoy the benefits of status certificate irrespective of their actual performance thereafter are as per guidelines issued in this regard from time to time അപ്പൊ അങ്ങനെയുള്ള റെക്കഗ്നീഷൻ കൊടുക്കുന്നുണ്ട് അപ്പൊ E P Z E O U അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കുറച്ച് നോട്ട് എന്തെങ്കിലും എഴുതി പഠിച്ചു വെച്ചിരിക്കണം ഏതെങ്കിലും ഒരെണ്ണം കേട്ട് ചോദിക്കും ഉറപ്പായിട്ടും അത് അതിൻ്റെ അകത്ത് അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ആദ്യത്തെ ഏരിയ എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ആ എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ E P Z E O U ഈ ട്രെയിനിങ് ഹൗസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി പോവാം നോട്ട് ചെയ്യുക എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എസ് ഐയിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഇതെല്ലാം ഒന്നും രണ്ടും അങ്ങനെയും കഴിഞ്ഞു ഒന്നാമത്തേല് മേജർ ഐറ്റത്തെ കുറിച്ചൊക്കെ പറയണ്ടേ ഏതൊക്കെ ഐറ്റമാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെ ഐറ്റമാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടുന്നൊക്കെയാണ് ഇമ്പോർട്ട് അങ്ങനെയുള്ള ഏതൊക്കെ പ്രോബ്ലങ്ങളാണ് പോളിസികൾ എന്തൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ ഫസ്റ്റ് ടെസ്റ്റിൽ പറഞ്ഞു പോകുന്നുണ്ട് the trade prospects of selected product ചില ഓരോ പ്രോഡക്റ്റും എടുത്തിട്ട് അതിൻ്റെയൊക്കെ ട്രേഡ് പ്രോസ്പെക്ട്സ് എങ്ങനെയാണ് എത്രത്തോളം കാര്യങ്ങൾ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെയാണ് മൂന്ന് തൊട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ചോദിക്കും ഇന്ത്യയും മറ്റു രാജ്യങ്ങളും നമ്മളുള്ള ട്രേഡ് റിലേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും വിൻഡോ അമേരിക്കൻ എന്നോ ജപ്പാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് കയറി വരാറുണ്ട് ട്രേഡ് റിലേഷൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ട് ഇപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണ് കൂടുതലായിട്ട് അങ്ങോട്ട് കയറ്റി വിടുക എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടെ സെലക്ടഡ് പ്രോഡക്റ്റിൽ ഏറ്റവും പ്രധാനമായിട്ടും അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആണ് പറയുക നമുക്ക് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി എന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിന് ശേഷമുള്ള ഏറ്റവും പ്രധാന കാര്യം അതായത് exports of agriculture product from the countries agriculture പ്രോഡക്റ്റിലാണ് തുടങ്ങുന്നത് from the country comprise large number of item most of them are food items കൂടുതലും ഫുഡ് ഐറ്റം ആണ് They could be either in fresh or processed from, it could be either for human consumption or for animal consumption. Some of the raw materials such as jute, wool, silken, cotton, etc. in the raw form also come under agricultural products. അതൊക്കെ agricultural ആയിട്ട് കൺസിഡർ ചെയ്യുന്നു raw hides and skin also come broadly under agricultural product, but India has banned exports of hides and skin. Export ഹൈഡും സ്കിന്നും ഒക്കെ എക്സ്പോർട്ട് ബാൻ ചെയ്തിട്ടുണ്ട് processed leather and leather products by convention are not a part of agriculture export process ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ പിന്നീട് അഗ്രികൾച്ചറിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നില്ല processed item of jute wool silk and cotton are not a part of agriculture export they are fall under the category of textile പിന്നീട് അതിനെ ടെക്സ്റ്റൈൽസിലോട്ട് ആക്കും പ്രോസസ്ഡ് ആവുമ്പോൾ tobacco and tobacco product technically come under the category of food item and they are part of agricultural product Fish and fish product, whether from sea or river, are a part of agricultural product. Essential oils are not a part of agricultural product, while castor oil is agricultural product. അങ്ങനെ അവരൊന്ന് തിരിച്ചിട്ടുണ്ട് ഏതാണ് അഗ്രികൾച്ചർ ഏതാണ് മറ്റ് category the most remarkable aspects of Indian agriculture is its diversified nature thanks to varied varied climate climate and soil condition നമ്മുടെ ഒരുപാട് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അല്ലെ ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് പ്രോഡക്റ്റ് ഒക്കെ വരാനുള്ള കാരണം എന്താണ് വേരിയുടെ നമ്മൾ ക്ലൈമറ്റും സോയിലും ഒക്കെയാണ് അവൈലബിലിറ്റി ഓഫ് സൺഷൈൻ അതിൻ്റെ situation that only a few countries in the world are blessed with എല്ലാ രാജ്യങ്ങൾക്കും ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളില്ല നമ്മുടെ രാജ്യത്ത് ഒരുപാട് എന്താണ് അഗ്രികൾച്ചറിനുള്ള സ്കോപ്പ് ഉണ്ട് India has food grain crops commercial crops pisciculture floriculture floriculture sericulture horticulture viticulture animal husbandry, dairy sector, forestry and manufacturing and food processing sector based on agricultural communities. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചോളാം എന്തൊക്കെയാണ് അഗ്രി അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിനെ കുറിച്ച് ഏത് ചോദിച്ചാലും ഓരോ പ്രോഡക്റ്റ് എടുത്ത് പറയേണ്ട ഏത് ചോദിച്ചാലും ഇൻട്രഡക്ഷൻ ഒക്കെ നമുക്ക് കൊടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ആ ബേസിക് സെക്ടറിൽ തരുന്നുണ്ട് India's export of agricultural product എങ്ങനെയായിരുന്നു അഖിൽസ് product which are presently being exported India include ഏതൊക്കെയാണ് tea coffee food grains spice tobacco cashew oil meals sesame and nice niger seeds groundnut spirit and beverage ഗാജുമിൽ shellac sugar and molasses horticulture and horticulture products അപ്പോൾ അധികം അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഏതൊക്കെയാണ് ഇവിടുന്ന് കയറ്റി വിടുക India has a natural competitive advantage of agriculture export because of the lower import needs of inputs അപ്പൊ ഇതെന്തുകൊണ്ടാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അഗ്രികൾച്ചറൽ എക്സ്പോർട്ടിൽ വരിക because of lower import needs of import reasonable labour cost and natural resources രണ്ടുമൂന്ന് കാര്യങ്ങളാണ് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്നത് import content of agriculture sector is insignificant as compared to non agriculture sector and this helps the country in gaining net foreign exchange through agriculture export foreign exchange ചെയ്യാൻ ചെയ്യുന്ന ഒരെണ്ണമാണ് during the fifty agriculture export accounted for half of the value of total exports of India the share of ആദ്യകാലങ്ങളിലൊക്കെ നോക്കിയ അൻപത് ശതമാനത്തോളം agriculture export accounted for a half of the value of total exports of India എക്സ്പോർട്ടിന്റെ ഏതാണ്ട് പകുതിയും അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആയിരുന്നു the share declined considerable in the second half of sixty not much variation in notice notified in the year seventy except for two years അതിന്റെ ഒരു കണക്കൊക്കെ കൊടുക്കുന്നു India's agriculture and allied product export has increase the substantially from ഇത്ര ഡോളർ എന്നൊക്കെ പറഞ്ഞാൽ five thousand six fourteen dollar million million dollar two thousand അത് പിന്നീട് കൂടുതലായിട്ട് കാണിക്കുന്നത് ten thousand one ninety seven million dollar in two thousand five which account for eighty one percentage growth rate during the period growth although India's export of agriculture item have been on increase the full potential of agriculture export had remained up untapped and unexploited due to variety of factors നമുക്ക് ഇതിന്റെ കണക്കുകളൊന്നും എഴുതി വെച്ചില്ലെങ്കിൽ അഗ്രികൾച്ചർ വഴി അമ്പത്തി നാൽപ്പത്തി ഏഴിന് ശേഷം അഗ്രികൾച്ചർ പ്രോഡക്റ്റിന്റെ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും എന്ത് ചെയ്തിട്ടില്ല അഗ്രികൾച്ചർ ഐറ്റത്തിന്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്ത് ചെയ്തിട്ടില്ല ടാപ്പ് ചെയ്തിട്ടില്ല is unexploited. Due to a variety of factors, the major factor are the use of old farm technology on large areas of land that is cultivated, stagnation of output in rising domestic demand due to increasing population and income, and lack of proper incentive efforts of export promotion. The agriculture sector ne ബാധിക്കുന്ന പ്രോബ്ലങ്ങളാണ് അപ്പം adum അതും അങ്ങനെയൊക്കെ എടുത്ത് ചോദിക്കും എന്തുകൊണ്ടാണ് അഗ്രികൾച്ചർ ഏരിയ ഇപ്പോഴും ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാത്ത എന്നുള്ള അതിനുള്ള റീസൺസ് എന്താണ് ഓൾഡ് ഫാം ടെക്നോളജി യൂസ് ചെയ്യുന്നു stagnation of output or rising domestic demand due to increasing population and income, and lack of proper incentive efforts at export promotion. In addition, Indian agriculture sector suffers from many elements include a low growth rate, low productivity, low investment, low fertilizer consumption, inadequate credit availability, and heavy dependence on monsoon. ഇതെല്ലാം problems ആണ് India's agricultural products are competitive price-wise, quality-wise, etc. In large number of markets is, however, necessary to India to augment supplies to various market and also to go in for more value-added items, keeping in view the tender of consumption pattern importing countries. <clears throat> when <clears throat> studies carried out clearly indicated that there is a scope to accelerate export and to achieve at least 25 to 30 percent growth in terms of value or volume in respect of number of items അതിൻ്റെ അകത്ത് അക്വാ ഒരുപാട് ഐറ്റത്തിൽ ഇനിയും ഗ്രോത്ത് ഒരുപാട് ഉണ്ടാവാറുണ്ട് എന്നുള്ള സ്റ്റഡിയൊക്കെ ഉണ്ട് aquaculture floriculture fresh fruits tomato paste products അതുപോലെ tropical fruit juices rice spices sugar ഒരുപാട് ഐറ്റത്തിൽ ഇനിയും ഗ്രോത്ത് ഉണ്ടാവാറുണ്ടെന്നുള്ളത് കോമ്പസി കോമ്പോസിഷൻ ഓരോ പ്രോഡക്റ്റും എടുത്ത് in almost all the agricultural product there is a vast domestic demand Exports, however, are regularly undertaken to have continued presence in the international market. Balancing domestic demand and keeping the export channel is an integral element of export strategy for agricultural products. The Major item and the trend discuss the trends in export major agricultural commodity, including tea. Export in right on the plantation crops have been playing very important role in India's export of agricultural item. അപ്പം അതങ്ങനെ എടുത്ത് ചോദിക്കാം എക്സ്പെർട്ട് ടീ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ tea places an important role in the national economy tea and substantial amount of foreign exchange for the country from export besides generating substantial revenue for national exchequer by way of സെസേഴ്സ് സെയിൽസ് ടാക്സ് അഗ്രികൾച്ചർ ഇൻകം വഴിയൊക്കെ national tea industry provide employment about one million people in tea plantation directly besides providing employment to an equal number of persons in the ancillary industries attached to the tea industry. ഒരുപാട് ആളുകൾക്ക് തൊഴിലും ഒക്കെ കൊടുക്കുന്ന ഒന്നാണ് due to the concerted effort of tea board, the exports of tea have increased considerably over the decade 1990-2000. Nevertheless, the increase has not been very consistent due to various reasons, particularly due to through uh, due to tough competition from Southeast Asian countries. Tea board has intensified its effort to popularize Indian tea by various measures. India has established five overseas offices located at five overseas offices in London, Hamburg, New York, Dubai, and Moscow to popularize the high quality tea. Darjeeling, Assam, and Nilgiri Tea Board also conduct publicity campaign in identified mark to establish such logo <clears throat> guarantee mark provided. You Tea Board promoted the brand <clears throat> Nargis in markets such as Iran, Russia, etc. Then at the item, coffee as important important and traditional item of India agro export. Unfortunately, the export have continuously declined and declined during the year 1999, 2000 to 2004. Then uh, increase uh, fortunately thereafter there has been a steady rise. Keeping in view importance of export of this commodity, a number of measures have been taken to promote export of coffee Government of India have perm, permitted free sale quota to all coffee growers, growers irrespective of the size of the holding. Coffee board entities undertake activity which uh, include expansion, quality control, research and external and internal publicity. Coffee ബോർഡും ഒക്കെ വന്നിട്ടുണ്ട് ദെൻ ഒരു എക്സ്പോർട്ട് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്റ്റിന്റെ ഒരു ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് adakke വിട്ടേക്ക് അതൊന്നും കൃത്യമായിട്ട് വായിച്ചൊന്നും പഠിച്ചുവെക്കണ്ട salient features of outcome technology for preparation of flavoured roasted and ground coffee and flavoured soluble coffee have been developed packing and storage studies on the road roasted and ground coffee flavoured roasted and ground coffee flavoured soluble coffee have been completed അങ്ങനെ കുറെ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുഡ് ഗ്രെയിൻസ് ഫുഡ് ഗ്രെയിൻസിൽ മെയിനായിട്ട് റൈസ് വീറ്റ് ഇങ്ങനെയുള്ള price constitute 80% of the food grains basket. 80%. World trade in rice is dominated by long grain white rice, Thai brown rice. അതിൻ്റെ കണക്കുകൾ rice is freely exportable from the country without any quantitative and price restriction no non basmati rice was mainly exported to Bangladesh Indonesia Iran Philippines അപ്പോൾ agriculture major item agricultural item എന്നൊരു എസ് എ വരുവാണ് ഇതെല്ലാം നോട്ട് ചെയ്ത് കുറേയധികം കാര്യങ്ങൾ എഴുതി പോകും ദെൻ വീറ്റിനെ കുറിച്ച് wheat export of wheat has been fluctuating during the year 2000 2005 6 possibly due to <coughs> restraints of domestic consumption it increased from uh, 2001 to 2004, but thereafter there has been a decline. The export of wheat are permitted subject uh, to qualitative ceiling and minimum export price. And coarse grain, jowar, bajra, maize, ragi, small millet, barley constitute coarse grain. Exim policy allows export of coarse grain subject to quantitative ceiling and as notified DGFT from time to time. Then tobacco. <clears throat> India, about 6 million farmers and farmhands engaged in cultivation of tobacco. Also provides sizable employment in various operations like uh, <clears throat> curing, grading, processing, manufacturing എന്നുള്ള ഒരുപാട് uh, തൊഴിൽ പ്രൊവൈഡ് ചെയ്യുന്നു export of tobacco manufactured has increased to thousand to two thousand five but in two thousand six came down കൂടിയും കുറഞ്ഞൊക്കെ ഉള്ള കാലഘട്ടമൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നു tobacco exports are promoted by allowing exporters to <coughs> countries facing foreign exchange crunch on long-term credit terms, allowing export of tobacco to Russia through debt repayment route another advantage. spices india has a long history of producing and exporting price spices major spices international trade pepper capsicum seed spices and spices spices board introduced and assist the export through various schemes including brand promotion logo promotion limited and cashew india occupies premier position in the export of cashew kernels in the international market based in tanzania Mozambique ഇവിടെയൊക്കെ ഇവിടോട്ടൊക്കെയാണ് then fresh fruits and vegetables India is the second largest producer of fruits and vegetables in the world major fruits exported mango grapes banana etc then processed fruits and vegetables meat and meat products the agricultural product lot meat is exported both in fresh and frozen form sheep and goat meat are generally exported in fresh form whereas buffalo meat is largely exported as frozen And marine products are important important item of India's agros export naturally to non-basmati rice. India has vast potential for the development of marine products. Marine product അതുപോലെ എക്സ്പോർട്ട് ചെയ്യുന്നു അപ്പാർട്ട് ഫ്രം ഇന്റർനാ traditional item of exports in block frozen form India presently exports value added item like cultured shrimp coated shrimp cooked shrimp fish fillet ആ ഒരു ഒരുപാട് ഐറ്റങ്ങൾ മറൈൻ ഐറ്റങ്ങളും എന്ത് ചെയ്യുന്നു എക്സ്പോർട്ട് ചെയ്യുന്നു നോട്ട് ചെയ്യുക പിന്നീട് എടുത്ത് പറഞ്ഞിരിക്കുന്ന ഫ്ലോറി ഫ്ലോറി കൾച്ചറൽ പ്രോഡക്റ്റ് ആണ് become an attractive industry in many countries of the world flower and plant are in are integral part of human life. Besides aesthetic importance, they are useful for in improving the quality of life. Aesthetic appeal കൂടാതെ improving quality of life. And India floriculture is an important business with high potential for export. And other florist uh, trade of cut flower, which may be fresh dyed fresh dyed അങ്ങനെയുള്ള a floral ornament and flower decorations on the plant nursery for propagation and supply of leaf plants, bedding plant, uh, production and sale of seeds. ഇതെല്ലാം അതിൻ്റെ അകത്ത് വരുന്ന market for agricultural product U S A China Saudi Arabia Bangladesh U A and W T world trade ഓർഗനൈസേഷനും ഇതിൻ്റെ അഗ്രികൾച്ചറൽ എക്സ്പോർട്ടും it was the first time that agriculture was discussed in the market access negotiation under the Uruguay round. The agricultural agreement involves broader measures as well as reduction of domestic support. As a result of both these, there are likely to be higher global price and drops in the global output for various agricultural products. Agricultural product ഏതൊക്കെയാണ് എന്നുള്ള ഒരു ഐഡിയ അവിടെ വന്നിട്ടുണ്ടാവും India's agriculture exporters are already price competitive and should become more as a result of this change. There are three important aspects to be noted. One is the impact of Uruguay and agreement India's agriculture export. The second aspect is market access. And the third aspect is intellectual property <clears throat> protection for plant seeds and sanitary and the psychiatric condition market access. In it is difficult to state category technical term, particularly in terms of value and uh, value the benefits that accrues India's agriculture export arising from the Uruguay Round Agreement on agriculture. Certainly, to become absolutely necessary for India to undertake reforms in sub substantial uh, matters, Message. Government message to enhance agricultural export. Note here in the എടുത്തു ചോദിക്കാം agricultural അപ്പോഴും അഗ്രികൾച്ചർ ഇതൊക്കെയാണ് പ്രോഡക്റ്റുകൾ മെയിൻ എക്സ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ കൊടുത്തിട്ട് എഴുതാം purchase of specialised transport units of meat horticulture and floriculture sector establishment of pre cooling facility setting up of mechanised post harvest handling facility sorting quality control and packaging establishing vapour heat treatment screening machine for export establishing cold stores then financial assistance providing the supply of product sample for test marketing preparation of product literature publicity material then brand publicity through advertisement participation in international fairs exhibitions കാര്യങ്ങളൊക്കെ ചെയ്യുന്നു scheme for packaging development for development of packaging then scheme for upgradation of meat plant provides financial assistance to publics product processing plants engaged in export products ഉള്ള കാര്യങ്ങൾ development efforts of APEDA when UNDP project on horticulture program for selling of VHT facility and aid from Japan, the land that where the strategies to boost export. And the change from the government mistakes enhance agriculture product as a strategy in order to realize the full export potential of agriculture activities necessary to strengthen the infrastructure and the storage facility. I mean, government has to initiate many measures to exploit the export potential fully. Some of the measures needed to strengthen agriculture export activity include development of infrastructure and creation of conducive export-import procedure. And measures to be initiated by the government include <clears throat> jettison the present policy which uh, prescribes that only those from products should be exported in which the country has a surplus. Surplus alone കൊടുക്കുക എന്നുള്ള പോളിസികളെ removal of physical barrier trade policy for the farm sector should be open കുറേയധികം പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് investment both public and private in to manufacture need to be encouraged boost and agro export abolish all export controls and regulation like canalisation persistent efforts are required in the area of post harvest technology and preserve and utilize the produce for both for domestic consumption and export purpose. Agriculture sector should be excluded from taxes, including capital gain tax, ensure proper use of farm, uh, farmland, and foreign capital and technology should be encouraged. Uh, eastern <clears throat> state need to be geared to increase production of various agricultural commodity. Productivity of various crops need to be enhanced. Agriculture growth has to has to be substantially stepped up അങ്ങനെ ഒരുപാട് പോയിന്റുകൾ അഗ്രികൾച്ചർ എക്സ്പോർട്ടിങ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുത്തുള്ള strategy investment in agricultural sector agriculture how to be stepped up substantially and irrigation system need to be improved state government should amend the agriculture land ceiling act consultation of land holding need to be implemented with vigour and fertiliser consumption has to be promoted how to be promoted എല്ലാം കുറേയധികം പോയിന്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചർ സെക്ടർ അങ്ങനെ തീരുന്നു അതൊരു എസ് എ ചോദിക്കുക അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് സെക്ടർ എന്നുള്ളത് അടുത്ത ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ് ഇനി ഓടിച്ചങ്ങ് പോകാം ഓരോ പ്രോഡക്റ്റുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിൻ്റെ അകത്ത് കൂടുതൽ അതാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന എന്തൊക്കെ ഐറ്റംസ് എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പോയിന്റുകൾ നോട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അവരെ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള മെഷേഴ്സ് ഏതൊക്കെയാണ് ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ നോട്ട് ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട ഐറ്റം ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് കുറച്ച് ഇറങ്ങി തോന്നുന്നു അല്ലേ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് വരാമെന്ന് ഒക്കെ ഒരു തോന്നൽ വന്നപ്പോഴാണ് കൊറോണ വീണ്ടും കയറി മുറുക്കി മുറുക്കി പിടിച്ചേക്കുവാൻ ഇനിയിപ്പോ എന്നാണോ അടുത്തൊരു ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നിന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല എക്സാം എന്നൊരു ഐഡിയ ഇല്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം പനിയൊന്നും പിടിക്കാതെ അല്ലേ അസുഖമൊന്നും പിടിക്കാതെ പരമാവധി നോക്കുക നമുക്ക് അടുത്ത ഏരിയ കൂടെ പെട്ടെന്ന് കവർ ചെയ്ത് പോവാം ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത് തന്നെയാണോ ഈ ആഴ്ച ഒരാളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റുന്നില്ല ഓക്കെ അടുത്ത അഗ്രികൾച്ചർ പ്രോഡക്റ്റ് കഴിഞ്ഞാൽ പിന്നെ major item, Indian textile industry occupies an important position in our economy. the industry have over the years contributed significantly to the total national output. Employment കാര്യത്തിലൊക്കെ ഒരുപാട് ആളുകൾ വരുന്നതാണ് employment generation and export effort it is reported to account for nearly one by fifth for national production of all commodity contributes about one third of our exports and provide employment to million of our people. So, in a Pradhanatram, textiles sector, we a million artists, one third export, industry covers a wide spectrum of our workforce from the simple cultivation of cotton to sericulturist, weaver of cotton, woolen, and made fabrics. What area? There are also several small scale and ഇപ്പൊ ടെക്സ്റ്റൈൽസിന്റെ പ്രാധാന്യം അത്രയും ആളുകൾക്ക് തൊഴില് എക്സ്പോർട്ടിന്റെ വണ്ടിയുടെ പോർഷൻ ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് Indian textile industry also complex and various varied structure comprising the organised and sophisticated mill sector highly decentralised and small scale power loom sector and cotton scale hand loom power loom hand ലൂമും കൈത്തറിയൊക്കെ ഇപ്പോഴും നമുക്കറിയാം പല ഏരിയയിലും ഉള്ളതാണ് overview Indian textile industry The Indian textile industry presents a complex and varied structure comprising the organized, sophisticated mill sector, working mainly on cotton and man-made fiber, highly decentralized powerloom sector. കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് നോട്ട് ചെയ്ത് വിടുക organised mill sector decentralised powerloom sector എല്ലാം കവർ ചെയ്തതാണ് ഹാൻഡ്ലൂം സെക്ടർ എല്ലാം ടെക്സ്റ്റൈൽസിൽ വരുന്നു in wool and textile sector, other than the integrated sheep and wool development project ചെയ്തിട്ടുണ്ട് then ഇന്റഗ്രേറ്റഡ് അങ്കോഡ റാബിഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഇങ്ങനെയുള്ള പ്രോജക്ടുകൾ ഇൻഡസ്ട്രിയൽ സർവീസ് സെന്റർ ഇതെല്ലാം ചെയ്യുന്നു സെറികൾച്ചർ സെക്ടർ അപ്പൊ ഈ ഇതിൻ്റെ അകത്ത് കവർ ചെയ്യുന്ന സെക്ടർ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കി India is a traditional exporter of textiles to various global market Indian cotton muslin and silk articles were famous in the world or, or even in the <clears throat> Bayesian era. However, the fact that it has not been able to keep pace with the technological changes occurring in the textile industry abroad and posed certain problems to the export effort of this industry in recent years. Export of Indian textiles plays a prominent role in the economic profile of the country since it contributes approximately 35% of Indian exports all commodities. Textile a prominent role on the Ippuram 35 among Indian exports, primarily cotton based textile is the largest single net foreign exchange earner of the country. Note here, Indian export exporter cotton based textile is the largest single net foreign exchange earner. കോട്ടൺ ആണ് അതിൻ്റെ അകത്ത് കൂടുതലും വരിക അവർ കണക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദെൻ റെഡിമെയ്ഡ് ഗാർമെന്റ് ട്രെൻഡ്സ് കൊടുത്തിരുന്നു garments and emerge as a star performer of Indian textile export scenario by the sheer magnitude of achievement recorded by the industry അതിന്റെ കണക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് India garment export sector has maintained a pattern of steady growth over the years. A number of reasons have been mentioned for the escalating export from this sector. Some of the factors responsible for the export growth നമുക്കിവിടെ കുറെ അഡ്വാൻറ്റേജ് എക്സ്പോർട്ട് ഗ്രോത്തിനുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്നുള്ളത് നോട്ട് ചെയ്തു പോരുന്നു labour rising labour cost in developed markets മറ്റു മാർക്കറ്റിലൊക്കെ ഉള്ള labour cost shift to technology intensive industry special appeal appeal to Indian fabrics swing towards natural fibre ability to care small order improved publicity and അതൊക്കെ എടുത്ത് ചോദിക്കാം ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറയാം um, improved publicity and promotional campaign, international travel and personal contact wage cost push in competing country മറ്റു രാജ്യങ്ങളിലൊക്കെ വേജ് കൂടുതലും അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട് it is evident from the preceding factor there is no single factor but a cumulative set of factors which have led to the boom trade in garments ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു share of some important exporting countries in of garments like Hong Kong Korea have shown a progressive decline over the years, while share of some new supplies like China to Thailand and Indonesia have registered a definite growth. Competition on the Indian garments are currently exported to all parts of the world. However, the developed market, notably USA and the European Union countries, account for account uh, for the major proportion of our clothing, clothing export. Indian exports are more or less in conformity with international import trade in this sector since the developed countries account for bulk in the trade and garment. And strength and weakness of the industry <clears throat> അതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞ പോലെ സ്ട്രെങ്തും natural strength of the industry strong cotton based abundant low cost man power resources abundant and low cost man power ഇഷ്ടംപോലെ മാൻ പവർ ഉണ്ട് കോസ്റ്റ് കുറവാണ് large and diversified textile industry creativity of Indian craftsmen weaver and entrepreneur ability to cater small order ഇതെല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞ liberalised policy of the government of India and role of N I F T National Institute of Fashion Technology ഇതിന്റെയൊക്കെ റോളും ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് വീക്കൻസ് എന്തൊക്കെയാണ് ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ ഓഫ് ഇൻഡസ്ട്രി ചെറിയ കിടക്കുന്ന ഒന്നാണ് old and outdated machinery shortage of trained man power restricted fabric base restricted export range what are the strength and weakness of Indian എക്സ്പോർട്ടിന്റെ കോട്ടൺ ഇൻഡസ്ട്രി എന്നൊക്കെ ചോദിക്കാം അപ്പൊ നാലഞ്ച് പോയിന്റ് മാത്രം നോട്ട് ചെയ്ത് പോവുക അതിലേക്ക് എഴുതി വെക്കാൻ പറ്റുന്നതാണ് then agreement of textiles and clothings അതിനുള്ള agreement in international trade in textile and clothing has characterized by a long history of manual trade has been subject to regulation in one from and the other for well over 50 years since the first voluntary return negotiated by the USA on Japanese textile export in 1935, there has been a large number of national, bilateral, and international rules governing the trade of textile and clothing, which culminated in 1974 with agreement regarding international trade in textiles, commonly known as multi-fiber arrangement. So has been negotiated with the framework of General Agreement on Tariff and Trade, MFA, and at one. For India, the quota regime textile and garments the MFA has following identified adverse consequences. Growth in the production of textile, including clothing in exporting country, have been virtually pegged the, to the growth in domestic demand, plus whatever share the growth of demand in developed countries allocated to imports. Continuous pressure was exercised on the size quota granted to major export countries in order to make room for new export among developing countries in short, many of the shortfalls experienced in the realization of export charges in clothing and textile trade by India are attributed to the distortion introduced by the mfa regime. MFI ഒരുപാട് ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ള പോയിന്റുകളും കൊടുത്തേക്കണം ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രോഡക്റ്റ് ആൻഡ് ടെക്നോളജി അപ്ഗ്രേഡേഷൻ എന്തെങ്കിലുമൊക്കെ എഴുതാം ഇതിന് വേണ്ടിയിട്ട് government of India mentioned have already been made for fact that India has not been able to uh, tap the vast world market for variety of textiles and clothing. India export advantage is currently confined more or less to a <clears throat> lighter seg- range of cotton fa- fabrics and clothing in so called budget item. കുറെ ഏരിയയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു this is attributed to limited availability and high price of certain heavier varieties of clothes. If India is to make a serious dent for market in future, there is an urgent need to diversify into production of some of high range fabrics in adequate quantity and of suitable qualities. <clears throat> Higher research and development inputs ഒക്കെ ആവശ്യമാണെന്ന് പറഞ്ഞു technology upgradation then labour productivity robotics and automation are stated in cutting down labour and time related cost അങ്ങനെ പറഞ്ഞു tie up with international brand leaders out shore production facility growing concern with എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ് എന്നുള്ള കുറെ പോയിന്റുകൾ എന്താണ് പ്രോസ്പെക്സിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രഡ്യൂസ് ചെയ്ത പോയിന്റുകളാണ് അതിൻ്റെ അകത്ത് രണ്ടാമത് ഒന്ന് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് രണ്ട് കോട്ടൺ കോട്ടണിൽ ഏതൊക്കെ വരുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ അഡ്വാൻറ്റേജ് എന്തൊക്കെ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക ജെൻസ് ആൻഡ് ജുവലറി ആണ് അടുത്ത പോർഷനിലോട്ട് വരുന്നത് കോമ്പോസിഷൻ ഹാൻഡിക്രാഫ്റ്റ്സ് ടൈറ്റൊക്കെയാണ് gems jewellery precious semi precious and synthetic stone ഒക്കെയാണ് including cut and polished diamond precious metal handicraft item hand knotted woollen carpet art metal ware hand printed textiles അങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ അത് വരുന്ന ഇന്ത്യയിലെ handicraft industry in the small scale sector cottage sector beside solving the socio economic problem of artisan and community art Matte largely has come to occupy the important place in earning valuable foreign exchange for the country. But important place uh, foreign exchange earn ചെയ്യുന്നതിനുള്ള ഒരു ഏരിയ ആണ് This industry which has taken deep roots in spread over the whole country with a large concentration of artisan production and exporting scenario in the state like Uttar Pradesh, Rajasthan, Delhi, Gujarat, Maharashtra. ഇവിടെയൊക്കെയാണ് കൂടുതൽ industry endowed with fairly large production base provides employment to some 10 million skilled and semi skilled ഇതൊക്കെ ഏത് ചോദിച്ചാൽ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഏരിയ ആണ് ഇതൊക്കെ പറയാം ഹാർലി fifteen percentage of units in both handicraft and gems and jewellery sector are in the organised sector which are large and medium sized units. These units are exposed either fully or partly to high and medium technology. Remaining units, in other hand, have GEMS jewelry sector mostly operate in traditional lines. handicrafts and gems and jewelry sector are not only employment oriented, but also over the years we've highly export oriented. Nearly 80 to 19 percent of the production in most handicraft is meant for overseas market. അപ്പം ഒരു എംപ്ലോയ്മെന്റ് മാത്രമല്ല എക്സ്പോർട്ട് ഓറിയന്റഡ് കൂടിയാണ് നയൻറ്റി പെർസെൻറ്റേജോളം ഒക്കെ ചില ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടും ഒക്കെ എക്സ്പോർട്ട് ഓറിയന്റഡ് ആണ് steady rising overseas demand during the last three or four decades coupled with favorable government policies. When major handicraft ഐറ്റവും അതിന് ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്ഷൻ സെൻറ്ററും ഒക്കെ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഡയമണ്ട് സൂറത്ത് എന്നൊക്കെ പറഞ്ഞ് കളേഡ് ജെം ജയ്പൂരിലാണ് gold jewellery Jaipur Delhi Kolkata rule and carpets art metal ware ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് exports of handicrafts total exports of handicrafts including hand made carpet from India nineteen ninety nine two thousand and shown it can be noted that there have been a fluctuation in the total amount of raising apart from the overseas market boom, favorable government policy and incentive introduced during 1970 helped in accelerating the growth of handicrafts. Government favorable policy okay then actually growth in the acceleration helped. about five groups of handicrafts namely carpet art metalware hand printed textile embroidered cultured goods and woodware accounting for 80 percent of total handicrafts. Export നാലഞ്ച് ഐറ്റം ആണ് മെയിൻ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് performance of remaining handicraft item in this group of handicraft will continue to be poor in view of the limited production base major മാർക്കറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് major market U S A U K France Italy Germany ഒക്കെയാണ് മേജർ ക്രാഫ്റ്റ് വർക്കുകൾ hand knotted woollen carpet market ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നോട്ട് ചെയ്ത് അതിനുണ്ടാണ് exports of gems and jewellery gems and jewellery sector with exporting ഇൻക്രീസിങ് അത് ഏതാണ്ട് എല്ലാ ഐറ്റത്തിന്റെ <clears throat> എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യാന്ന് പറയാം continue to be on highest foreign exchange of the country export from the sector registering and fall increase on an average share around 16% of the country's total export. The export of other item <clears throat> of this value, they fare gems and jewelry export to, although appear to be small, <clears throat> also registered a substantial increase during the last few years. Gems and jewellery export ഓരോന്നിന്റെ എക്സ്പോർട്ടിന്റെ കണക്കുകൾ കൊടുത്തേക്കണം ഇന്ത്യസ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഓരോന്നിന്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ നോട്ട് ചെയ്യുക ഇന്ത്യയുടെ അഡ്വാൻറ്റേജ് എന്താണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് മറ്റുള്ള പ്രോഡക്റ്റും കൂടെ ഒക്കെ എഴുതാൻ പറ്റും handicraft export experienced phenomenal growth during the last four decades encouraging export performance followed by overseas market boom was mainly due to the fact that Indian handicraft continue to enjoy a strong preference in developed countries since they are, these are genuine, handmade, artistic, traditional, and made out of natural raw material. Advantage അതാണ് genuine, handmade, artistic, traditional, and made out of natural raw material. The overseas buyers tied to similar machine-made and synthetic substitute have continued to evince keen interest in purchasing handicrafts. ഇതിന് മെഷീൻ മെയ്ഡും ഉണ്ട് ഹാൻഡ് മെയ്ഡ് ഉണ്ട് in view of these handicraft market which experienced a boom boom nineteen seventy reverted again from middle nineteen eighty after ഇസ്ലാം <clears throat> Overseas buyers have developed a taste and preference. The Indian handicraft will have sustained uh, sustaining demand in the overseas market, particularly in North America and Europe. As far as demand for handicraft is concerned, it is said that the sky is the limit. India major is a India as a major world producer and supplier of large variety of handicrafts in striving hard to maintain improve position in the world market. Producer ഒക്കെ ആണെന്ന് ഫോളോ കൊടുക്കണം റോ മെറ്റീരിയലും overseas market for gems and jewellery in general that cut and polished diamond and gold jewelry in particular sufficiently large and growing india took due to do advantage of growing world market by procuring more imported rough diamond and expanding its production base ഇതിനെക്കൊണ്ടേലും ഇന്ത്യൻ എന്താണ് major constraints Indian diamond industry capable of exploiting the overseas demand potential of large and medium size diamond has not been able to do So due to lack of required access to large and medium size rough diamonds, ആവശ്യത്തിനുള്ള റഫ് ഡയമണ്ട് കിട്ടുന്നില്ല of light Indian diamond industry is facing stiff competition for Indian type of diamond from South East Asian countries supplies like China Thailand etcetera India Indian diamond and gold jewelry sector are still far behind their competitors in terms of modernization. ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളുണ്ട് pace of product and market diversification for exploiting vast demand potential of the overseas market is extremely slow lack of design development and infrastructural facility ഇതിനു വേണ്ടിയിട്ട് export prospects of handicrafts and gems jewellery കൊടുത്തു India measures for Indian for export development of handicrafts and gems which are the measures uh, introduced by the government of India. ഏതൊക്കെയാണ് handicraft ഐറ്റത്തിന് volume production despite the existence of large production base in India. The production and supply of almost all handicrafts are inadequate to cope up with rising overseas demand. Production therefore need to be organized and outfitted for a continuous on a continuous basis through handicraft estate and certain production process should be mechanized without compromising hand and artwork involved in the same. Volume of production, quality and workmanship. Apart from inadequate and erratic production, the quality and hand, handicraft is not consistently maintained. This is mainly because of the absence of quality control measures. Quality control measures in the implemented. And price has become important factor in marketing of handicraft as the consumer have become price conscious. And the machine-made substitute performing same function and similar handicraft originating from other developing country are available at a cheaper price. Since price for price of handicraft cannot be cheaper than similar machine-made substitutes. Machine made സബ്സിഡികളൊന്നും കുറവാകാൻ പാടില്ല ഡിസൈൻ ഡെവലപ്മെന്റ് ഉണ്ടാവണം export development gems product and market diversification modernisation കൊണ്ടുവരണം ഡെവലപ്മെന്റ് കൊണ്ടുവരണം അങ്ങനെയൊക്കെയുള്ള കാര്യം hall marking and assaying facility introduce ചെയ്യണം അതൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞു പോകാവുന്ന കുറെ ഐറ്റങ്ങളാണ് ഓരോ പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരെണ്ണം അഗ്രികൾച്ചർ പ്രോഡക്റ്റിനോ ടെക്സ്റ്റൈൽസിനോ ഏതെങ്കിലും ഒരെണ്ണം എടുത്തു ചോദിക്കാം അപ്പൊ അതിന്റെ വീക്ക്നെസ്സോ അല്ലെങ്കിൽ സ്ട്രെങ്തോ അങ്ങനെയുള്ള പോയിന്റ് ആണെങ്കിലും ഇതെല്ലാം എഴുതി പോകണം ലെതർ പ്രൊഡക്ട്സ് അടുത്ത മേജർ ഐറ്റം പറയണു leather item leather products are important item of world trade major producers leather products are italy korea china india As a result of strict pollution norms in developed countries, the leather industries are ja- uh, gradually shifting in the developing countries. India is one of the important export of leather products. Trends export leather item is one of the important upcoming area of India's total exports. ഒരു area account about twenty six percentage അതിനെയൊക്കെ എഴുതാൻ പറ്റിയെങ്കിൽ നല്ല കാര്യമാണ് Total exports of leather and leather manufacture from the year 99 2000 onwards are shown. Can be noted that there has been an almost a, uh, a regular rise in export അപ്പം ഇങ്ങനെ രണ്ടായിരം തൊട്ട് നോക്കുവാണെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഇൻക്രീസ് ആണ് ഇങ്ങനെയുള്ള ഐറ്റത്തിൽ വന്നേക്കുന്നത് item wise exports of leather product finished ലെതറും ഒക്കെ ഫുഡ്വെയർ ലെതർ ലെതർ ഗുഡ്സ് എന്നുള്ള ഐറ്റങ്ങളൊക്കെയാണ് എല്ലാം ഇൻക്രീസ് ചെയ്തേക്കുന്നത് finished leather India has the natural, natural advantage of abundant raw material for the leather and leather goods industry. <clears throat> Exports of finished leather from the country have been increasing continuously since 1999. However, footwear leather, second largest item of export leather goods from India. Leading markets for India's footwear leather are UK, Germany, US, Italy, and France. India is the fourth largest footwear producer in the world and the eighth largest exporter, according to recent Stata report of world footwear markets. Mm. Leather goods, uh, leather footwear component, leather garments, എന്നുള്ള ഐറ്റങ്ങളൊക്കെ പോകുന്നു category leather goods consist number of articles such as hand bag wallet belt ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ leather footwear component leather garments ചെയ്യുന്നു വേൾഡ് ട്രേഡിൽ production and consumption of leather leather products may have grown at rather slow pace There are at least two reasons for the market markedly different trends. First, the major market uh, for finished product continue to be industrialized countries. Though there has been a rapid growth in growth of production capacity in developing countries. Secondly, many of the newer producers of finished product, particularly footwear, have no domestic source of raw material. USA is the leading importer of virtually all leather products in the world. USA ആണ് മെയിൻ ആയിട്ട് Rising trends in import of leather articles, in particular US, EU, and Japan, point the decline in leather industry in these countries and rising level of consumption of leather products. The prime factor that have caused decline of leather industry and consequent rise of import of leather products in these market. there has been steep rise in wage level, strict pollution control. Developed നേഷനിലൊക്കെ leather production കുറയാനുള്ള കാരണങ്ങൾ strict pollution control efforts to replace labour intensive operation by automation then imported articles of equivalent quality are available at less than half price of the local products അതുകൊണ്ട് തന്നെ ഒരുപാട് അവന്യൂസ് പറയണു avenues and prospects unlike import which are dominated by developed country the leading exporting countries of leather product include both developed and developing country except for italy which is the largest exporter of leather footwear as well as leather manufacturer of the world market all other major exporting countries developing world are. <clears throat> China and Hong Kong together account one third of world export footwear. Thailand, Indonesia, Brazil, Republic of Korea are other leading exporters of leather. Among the competitive supply of leather and leather product, China has developed rapidly and has consistently had the first <coughs> fastest growing economy in the world. In India, the advantage in the Canada, there has been migration of leather industry from the developed countries to developing countries. Except for the very high end of designer market, there is very little that is produced in the world today. There are many reasons for high wage level, labor performing to work, high-tech industry, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ India's first major strength is raw material base. We note that India's advantage strength. India possesses the largest livestock population in the world. ലെതറൊക്കെ ഉണ്ടാക്കുന്ന ലൈഫ് സ്റ്റോക്കിൽ നിന്നൊക്കെയാണെങ്കിൽ major population life stock population ഉള്ള ഒരു രാജ്യമാണ് then it is imperative that additional capacity for building and finishing are set up which are competitive comparable to international standard. India's next major strength is availability of skilled manpower and reasonable wage level. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ high higher availability of better quality hides skin we also need to set up a large training facility, quality of accessories, made in India also an area to be addressed. And we are at a disadvantage as our competition in disadvantage വരുന്നത് തായ്വാൻ കൊറിയ ഹോങ്കോങ് ഇവിടെ competition then export exporters in these countries can readily pick up articles from the open market, whereas Indian exporter need to shop for these abroad. This is regular complaint from our buyers because of the time delay and days. Besides, the environmental factors seem to be crucial challenge for India leather export. Experts predict that uh, companies that find difficult to comply with the environmental norms may by 2010. then policies and strategies to boost it. പ്രശ്നം അങ്ങനെയൊക്കെ ആയിരിക്കും എന്തൊക്കെ ചെയ്യും government Indian leather industry which is the fourth largest in terms of earning foreign exchange for the country is കറലി facing crisis of sorts like a raw material to meet export obligation and a situation which persists with obsolete technology. Absence of proper marketing strategy and increasing competition from other countries have to do today necessitated effective measures to retain its prominent place. നമ്മുടെ പ്രശ്നം അതാണ് സോൾവ് ചെയ്യാന്നുള്ളതാണ് ആബ്സെൻസ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതുപോലെ കോമ്പറ്റീഷൻ ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ ഇതിനെയൊക്കെ സോൾവ് ചെയ്ത largest the target set by government of India regarding the export earning from leather products may remain dream if the uh, indiscreet and uh, neglective policy towards the industry is not revised to give the ease of life. The need to improve raw material for leather industry become obvious from the fact that focus of leather exports over the years has shifted from the export of hides and skins to the export of value-added leather product. Leather product maharashtra leather export today mainly consists leather footwear and wide range of leather products with uh, latest sophistication in style and design catering to the need of changing world. Footwear matra product. Despite the bottlenecks involved in ensuring smooth growth of leather industry, it has improved its performance during the few years nature of the sector gives 75% is unorganized sector has been leading to unchecked exploitation of small scale and cottage producers. This has resulted mainly due to the lack of effective policy to protect interest of small scale producers. Large scale producers of leather and related product often resort to squeezing of small scale producers who often depend on this profession for their livelihood. Then at the broad, small scale and cottage industry as well as large scale producers have been confronted with the constraint of non-availability of raw hides and skins. The other industry also likes organizational setup. The problem those trying to strike in the current course have also signaled a, a polluting industry and the resultant stringent environment regulation is at present posing a threat to the growth of this industry, pollution standard The majority of leather products come from unorganized sector. Death of adequate trained and uh, death of uh, skilled manpower is also posing a serious threat to the leather sector. A lot of uh, trust has been laid on export marketing leather product in the domestic market has not stressed the realized the huge potential. After leather sector has also been facing a threat from synthetic substitute. അങ്ങനെയുള്ള area ഒക്കെ ഇപ്പൊ ഇതെല്ലാം threats പറഞ്ഞിരിക്കും. Adequate institutional finance, indispensable criterion for large-scale development of any industry, has been eluding the leather industry. Small manufacturing unit and tanner are often depriving of institutional finance. <clears throat> Modern genetics and genetic engineering have been making rapid strides. Recent times, concerted efforts are called for utilizing the technology in breeding cattle and the uh, other animal data source of carrots, technology to utilize slaughterhouse uh, byproducts for producing additional animal feeds and a variety of other products will yield significant additional revenues. Introduce ചെയ്തേക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു മൂന്നാല് പ്രോഡക്റ്റ് അത് എക്സ്പോർട്ട് ചെയ്യുന്ന മേജർ ഐറ്റംസ് നോട്ട് ചെയ്യാണ് ടെക്സ്റ്റ് ത്രീയിൽ അതിൽ ഏതെങ്കിലും ഐറ്റം എടുത്ത് ചോദിക്കാം അഗ്രോ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് പിന്നെന്താണ് ടെക്സ്റ്റൈൽസ് പിന്നെ gems and jewellery items leather products ഇങ്ങനെ മൂന്നാല് ഐറ്റങ്ങൾ വരിക ഏതെങ്കിലും ഒരെണ്ണം എന്താണ് എടുത്ത് ചോദിക്കും അത് അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ ഓക്കെ വളരെ എളുപ്പമുള്ള കുറേ ഏരിയകളാണ് കുറേ പ്രോഡക്റ്റും അതിൻ്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജും സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സും കാര്യങ്ങളാണ് ഏതെങ്കിലും ഒക്കെ ഐറ്റത്തിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ നോട്ട് ചെയ്താൽ ഏത് ചോദിച്ചാലും നമുക്ക് എഴുതി പോവാം ഏത് ഐറ്റം ചോദിച്ചാലും അതൊക്കെ കുറേ പോയിന്റൊക്കെ എല്ലാത്തിനും സെയിമാണ് ഇനി അടുത്ത മേജർ ഐറ്റം പറയുന്നത് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് കമ്മോഡിറ്റീസ് ആണ് ഇലക്ട്രോണിക് കമ്മോഡിറ്റി ഒക്കെ രണ്ടാ ഈ രണ്ടായിരം കാലഘട്ടത്തിലുള്ള രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അതാണ് ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയേക്കണേ പിന്നീട് വന്ന കാര്യങ്ങളൊന്നും ലിസ്റ്റിലോട്ട് വന്നിട്ടില്ല എന്നുള്ള ഓർത്തമാണ് electronic and information technology segment of Indian industry fastest growing sector both in terms of production and exports In order to boost up the export of electronic goods, government has completely de-licensed the electronic industry with the exception of aerospace and defense electronics. Furthermore, foreign investment in this sector has liberalized with the result that attracting considerable interest not only as a vast market but also potential produ- production base by multinational companies എല്ലാത്തിൻ്റെ ഇൻട്രഡക്ഷൻ ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം അതിനെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ consumer electronic sector dominate the industry and has benefited from a massive and expansion, expanding market. Production of television sets accounts for about 22% of overall production of electronic goods. Okay, അന്നത്തെ കണക്കനുസരിച്ച് India's export of electronic goods from 2000 onwards has shown. എന്താണ് there has been a consistent rise in export of electronic goods export ഐറ്റത്തിനൊക്കെ എക്സ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു top 10 marks of Indian India's export electronic goods ഇതൊക്കെയാണ് U S A Singapore Germany Hong Kong ഇതൊക്കെയാണ് പ്രധാന market U S A has begin India's largest market of electronic commodity throughout this period this followed by Singapore Germany Hong Kong ഒക്കെ പറയുന്നു അവന്യൂസ് എന്തൊക്കെയാണ് India's potential in electronic item in the international competitive scenario. Now, India's export basket of electronic product does not consist a large number of items. ഒരുപാട് ഐറ്റം ഒന്നും കവർ ചെയ്യുന്നില്ല മെയിൻ ഐറ്റം ഇവിടെ പറഞ്ഞേക്കുന്നൊക്കെ കണ്ടാൽ നമുക്ക് കളർ ടെലിവിഷൻ എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഐറ്റം ഒക്കെയാണ് അത് എഴുതി വെക്കേണ്ട ഇപ്പോഴത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്യുക previous studies on export trend indicate that Indian export in the short and medium term will be confined to only a select range of products T V ഇപ്പോഴത്തെ L E D L C D ഒക്കെ അതിൻ്റെ കൂടെ കൊടുത്തോളുക ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ കളർ ബ്ലാക്കാൻ പറ്റും ടി വി ഒന്നും എഴുതിയൊക്കെ avenues and prospects for India's potential export item as mentioned colour television ഒക്കിപ്പോയി significant position India's export basket of electronic colour ടെലിവിഷനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് വായിക്കാൻ പറ്റും ഓഡിയോ പ്രോഡക്ട്സ് ഇലക്ട്രോണിക് വാച്ചസ് ഇങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ആ നോക്കി ഏതൊക്കെ ഐറ്റം മെയിൻ എന്നുള്ളത് പഠിച്ച് എഴുതി വെച്ചിട്ട് അത് പഠിച്ചുകൊള്ളുക major electronic item India's competitive advantage and disadvantage note ചെയ്തേക്കുക To fight and survive in the present international scenario, industry needs to be competitive, both price and quality wise. India enjoys a certain advantage that make electronic commodity price competitive. Low labour cost ഏതെടുത്താലും വരുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ലേബർ കോസ്റ്റ് കുറവാണ് എന്നുള്ളത് compared to international standards and price but the small domestic market trading leading to low scale production has come in the way of enjoying electronic enjoying the economies of scale is coupled with the, the high tax regime. In FDI research and development programs, India in the area of advanced technology product like large screen high definition scheme, uh, VCP, VCR, then and the policy policy and strategies to boost exports. Major <coughs> items ഇങ്ങനെയുള്ളതൊക്കെ ജസ്റ്റ് നെറ്റിലൊന്ന് അടിച്ചു കൊടുത്ത് മേജർ ഐറ്റംസ് ഒക്കെ എഴുതി വെച്ചോണം അപ്പോൾ നിങ്ങൾ തന്നെ പഠിക്കുക ഏതൊക്കെ ഐറ്റം നോക്കിയാൽ ഏതൊക്കെയാണ് റീസെൻ്റ്ലി കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് ഐറ്റം അങ്ങനെയൊക്കെ എഴുതിയാൽ കൂടുതൽ മാർക്ക് കിട്ടും ഇത് എഴുതി വെച്ച വെട്ടിക്കളയത്തൊന്നുമില്ല പുസ്തകത്തിലുള്ള കാര്യമായതുകൊണ്ട് പക്ഷേ നമുക്കും അറിയാമല്ലോ രണ്ടായിരത്തി അഞ്ചിലൊക്കെയുള്ള കാര്യങ്ങളല്ല ഇപ്പം കൂടുതലായിട്ട് പോകുന്നതെന്നുള്ളത് എന്നുള്ളത് policy strategy ടു ബൂസ്റ്റ് എക്സ്പോർട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് competitors in the international market. Indian electronic industry through catering major markets, ma- major market USA, Western European country, Japan, has still far go to establish itself strongly in the international area. One of the one has to establish the brand and fight against the strongly existing competition. India's main Competitors are Asian and IC, Neighboring countries are they are strong rivals of India in the export market as well as attracting large-scale MNC investment in consumer electronics. India has consumer electronics as a whole slow <clears throat> shows a very low level of export orientation. Uh, traditionally, export did not constitute a major activity for Indian companies apart from short-term profitability consideration to take advantage of export incentive announced by government from time to time. ആദ്യമൊന്നും വലിയൊരു ഐറ്റം ആയിരുന്നില്ല എക്സ്പോർട്ട് ബാങ്കിൽ proactive government policy consumer electronic how compared to Asian N I C as not weakness in the past difference between operational features of electronic industry in India it's clear that India stands much behind Asian N I C in competing the global market and policy issues on exports problems എന്തൊക്കെയാണ് പോളിസി ഇഷ്യൂസ് ഉണ്ട് കോമ്പറ്റീഷൻ ഉണ്ട് ഉണ്ട് comparing the policies bring out some major disadvantage of India the extent of policy can be found in sever severe in terms of domestic tax, customs tariff on crucial inputs and overall tariff structure. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ <clears throat> then strategy to ex enhance current market for consumer electronic is estimated to grow a compounded annual rate of 15 to 20 percentage, then <clears throat> almost 70 percent of India's consumer electronics market is dominated by four companies. The leaders in domestic market are usually major exporters of consumer electronics in India. Apart from these companies, MNC either on their own or joint venture are expected to start large-scale operation induct the latest production and latest init later initiate export operation. Produce products ആയാലും മാർക്കറ്റൊക്കെ മെയിൻ മാർക്ക് മെയിൻ പ്രസൻ്റ്ലി നമ്മുടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയുടെ കാര്യങ്ങളൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക important problems of Indian Indian electronics industry internal problems small capacity as compare to international standards locational disadvantage highly dispersed production facility Now, considered effort on technology development and production upgradation, no effort towards backward, integration and well in linkages with compound producers, like your financial resources. And uh, for international marketing, brand name, we have a pro major problem. <clears throat> An external problem, MNC domination in the world consumer electronics market, growing competition from emerging competitors. the negative government policies in the past they will affect indecent protection and high duties on critical input poor infrastructure poor infrastructure ഒക്കെ point വരുന്ന weakness ആണ് the export logistics high interest high than all asian all Asian competitors suggestion high rate of innovation and uh, constant production upgradation, product upgradation, high rate of innovation, major presence in home market, and economies of scale by operating at uh, much higher levels of production and timely expansion, and export sales under Indian brand and setting up production facility for capturing markets developing country attract a foreign company to set up offshore manufacturing base and in the latest technology അതൊക്കെ നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കുറച്ച് പോയിന്റുകളാണ് എന്തൊക്കെ സജഷനാണ് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു എന്തൊക്കെ സജഷൻസ് ഉണ്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത product engineering engineering industry engineering product എന്തൊക്കെയാണ് Indian engineering industry has maintained high level of growth during the successive five year plan വരുന്ന മെയിൽ automobile industry various item manufacturing industry include commercial vehicle car jeep two wheeler എന്നുള്ള കാര്യങ്ങൾ auto components growth of industry closely linked with automobile manufacturing, agricultural machinery, earth moving and construction machinery, diesel engine, mechanic, machine tools, electrical industry ഇങ്ങനെയുള്ള ഐറ്റം എല്ലാം വരുന്ന എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിലാണ് exports higher uh, growth in exports of Indian engineering product is uh, mainly attributed to the development of huge infrastructure and technical expertise built for production. Number of industrial and consumer item within the country and favorable development abroad. Like some of the international developments such as high labor costs and pollu- pollution problem in developed countries together with the massive construction and development work in Gulf and Southeast Asian provide a great stimulus to Indian engineering exports. ഇപ്പം പല പ്രോബ്ലങ്ങൾ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് എക്സ്പോർട്ടിന് സ്റ്റിമുലസ് ആയി വന്നിട്ടുണ്ട് further more tariff concession allowed under the generalized scheme Preferences by developed countries on their imports from developing nations have strengthened the competitive edge of our engineering exports. Distribution, aluminium, other products, ferro alloys iron and steel bars അങ്ങനെ കുറെ ഐറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് മേജർ മാർക്കറ്റ് എന്ന് പറയുന്നത് Indian engineering products are exported to over hundred countries both developing and developed until mid seventy a major part of engineering exports were directed to Asia and Africa With the share of developed countries rising gradually in the 80s, the scenario changed completely. During the period, East European countries also emerged as a big market. ഏതൊക്കെയാണ് ബിഗ് മാർക്കറ്റ് എന്ന് U S A U A Singapore U K Germany ചൈനയൊക്കെയാണ് export stagnation which affected Indian engineering export 80 to 83. Now a part of history, the opening of several economy in the world and integration of India <coughs> with the new trading system offer enormous opportunity for expansion of Indian engineering and exports. This is simply reflected in continuous growth of, growth of our engineering exports. And engineering growth ആണ് പ്രോഡക്ട്സ് ഓൾറെഡി പറഞ്ഞു പോയി കുറച്ച് <coughs> ഐറ്റം നോട്ട് ചെയ്യുക markets North America Europe France ഉള്ള then what are the problem in this sector, realization of high export earning from engineering exports are there's a, uh, a number of problems. One with the massive technological changes they have taken place in developed market economies, many of the advantages which were accruing to India on account of inexpensive labor have become redundant. Second, Taiwan and South Korea, which were only marginal exporters of industrial items in terms of world during the 60s and 70s, now provide a tough competition abroad. Competition, although rates of customs duty on various products have been reduced over the years number of tariff barriers restricting export of manufactured products emanating from developing countries have emerged. Construction actively in Gulf uh, region which uh, whatever forger oil <coughs> brought fortune to exporters for all sorts of engineering products also affected the wake of oil crisis. Opportunity arising from reconstruction work of post-Iran-Iraq <coughs> war received export of review export of engineering goods to some extend അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്ട്രാറ്റജിയെ കുറിച്ചൊന്ന് integrated strategy selectivity approach technology upgradation എല്ലാവർക്കും ഒക്കെ marketing marketing reorientation program വേണം team work multilateral funded project implement ചെയ്യണം അങ്ങനെയുള്ള പ്രോബ്ലംസ് uh, കൊടുത്തേക്കണം അതുപോലെ product diversification world ties enlarging buyers credit educating buyers abroad market intelligence program delivery schedule after sale service ഇതൊക്കെ പ്രോഡക്റ്റിന്റെ സർവീസ് എക്സ്പോർട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഇങ്ങനെ കുറെ പ്രോ ഐറ്റവും ഐറ്റത്തിന് മേജർ ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ സ്ട്രെങ്ത് വീക്ക്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു അതിൽ ഏതെങ്കിലുമൊക്കെ എടുത്തു ചോദിക്കാം ഇനി മേജർ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ് അവരുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണെന്നും കൂടെ ഒക്കെ പറഞ്ഞ പേപ്പർ തീരും നാളെ നാളെ തിന്നൊക്കെ ആയിട്ട് പെട്ടെന്ന് നമുക്ക് തീർക്കാം ഇപ്പം ഏതാണ്ട് റേഡിയ പേപ്പർ ഫോറും പേപ്പർ ത്രീയും ആയി ബാക്കിയുള്ള പേപ്പറുകൾ ഈ എൻവയോൺമെന്റ് ഒക്കെ വളരെ സിമ്പിളാണ് ഒരുപാട് കാര്യങ്ങളില്ല എൻവയോൺമെന്റ് ഓരോ ടെക്സ്റ്റിലും ഓരോ എൻവയോൺമെന്റിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അത് തന്നെ പിന്നെ അടുത്ത വർഷവും സെക്കൻഡ് ഇയറിലും എൻവയോൺമെന്റ് കയറി വരുന്നുണ്ട് മാർക്കറ്റിംഗ് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓരോ ടെക്സ്റ്റ് ജസ്റ്റ് മറിച്ച് നോക്കിയാൽ കിട്ടുന്നതായിരിക്കും അത്യാവശ്യം വായിച്ചു നോക്കുക അല്ലാതെ വേറെ മാർഗങ്ങളില്ല ഇനി മാർക്കറ്റിംഗ് ആണെങ്കിൽ ബികോമിന്റെ മാർക്കറ്റിംഗ് അറിയാമെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ അപ്ലൈ ചെയ്യാം മാർക്കറ്റിംഗിന്റെ പുറകിൽ ഒരു ഇന്റർനാഷണൽ ചേർത്താൽ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആവും international marketing international pricing international market segmentation അതൊക്കെ വരിക അപ്പോൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ അറിയാ അറിയാമെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആയി പ്രൈസിങ് ഇവിടുത്തെ അറിയാമെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പം അതും ബുദ്ധിമുട്ടില്ല പറ്റുന്ന പോലെ അടുത്ത ദിവസം കൊണ്ട് എവിടം വരെ എത്തും അവിടം വരെ എത്തിക്കാം പിന്നെയുള്ളത് ലോജിസ്റ്റിക്സും ഫിനാൻസും ഫിനാൻസിൽ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ പഠിച്ച കുറേയധികം കാര്യങ്ങൾ ഡെറിവേറ്റീവ്സും ഫോർവേഡ് ഫ്യൂച്ചർ ഓപ്ഷൻ സ്വാപ്സ് എന്നൊക്കെയുള്ള മെക്കാനിസവും ഒക്കെ കയറി വരുന്നുണ്ട് put option call option double option എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളും പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് അതിൻ്റെ തിയറികൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഓക്കെ താങ്ക് യു നാളെ കാണാം thank you sir thank you sir Thank you, sir.